അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ hi friends welcome back to dark dark ഡ്യൂഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറൽ ക്ലേ ആണ് അത് നമുക്ക് നേരെ വീഡിയോ കണ്ടു വന്നാലോ അപ്പൊ നമുക്ക് ക്ലേ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ അതിനാവശ്യമുള്ളത് ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഇതുപോലത്തെ ഒരു ബൗള് ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗള് പിന്നെ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കളറ് ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് ഈ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത്തിരി ഉപ്പ് പിന്നെ വെള്ളം എന്നിട്ട് നന്നായി കുഴച്ചു കൊടുക്കുക നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുക്കേണ്ടത് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് രണ്ട് പീസാക്കി മാറ്റാം ഇതേ ഇതാണ് ഒരെണ്ണം ഇത് വേറൊരെണ്ണം അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ ചേർക്കുന്നത് റെഡ് കളറാണ് മറ്റൊരെണ്ണത്തിൽ യെല്ലോ കളറും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത രണ്ട് കളറുകൾ ഒരെണ്ണം റെഡ് ആയിരുന്നു പക്ഷെ ഇങ്ങനത്തെ കളറാണ് കിട്ടിയത് രണ്ടാമത് യെല്ലോ യെല്ലോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് നിന്ന് ഒരു ഷേപ്സുകൾ ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനലിൻ്റെ പേരായിട്ടുള്ള ഡാർക്ക് ഡ്യൂഡ് എന്നാണ് അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കിയാലോ ഇതാ ഞാൻ മുകളിൽ ഒരു ക്ലേയുടെ അതായത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഒരു ക്ലേയുടെ പ്രൈസാണ് ഇട്ടിരിക്കുന്നത് ആ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമ്മളിവിടെ ക്ലേ ഉണ്ടാക്കിയെടുക്കാൻ അത്ര രൂപയുടെ ചിലവൊന്നും വേണ്ട നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ക്ലേ ബോക്സുകളുടെ മേലിൽ ത്രീ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കം കാണും അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതായത് മൂന്ന് വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ ക്ലേ കളിക്കാൻ കൊടുക്കാവൂ അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം മൂന്ന് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ അത് കഴിച്ചാൽ അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരും അതുകൊണ്ടാണ് മൂന്ന് വയസ്സിന് മേലെ കൊടുക്കരുതെന്ന് ആ ക്ലേയുടെ ബോക്സിൻ്റെ മേലിൽ എഴുതിയിട്ടുണ്ടാവുക പക്ഷേ ഈ നാച്ചുറൽ ക്ലേയിൽ അതിൻ്റെ ഒരു പേടി വേണ്ട കാരണം അവർ കഴിച്ചാൽ തന്നെ അങ്ങനെ ഒരു അസുഖങ്ങളൊന്നും വരില്ല കാരണം ഇത് നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഡയറക്റ്റ് ഇവിടുന്ന് എഴുതിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഒരു പുതുപുത്തം വീഡിയോയിൽ പിന്നെ കാണുന്നത് വരെ ഗുഡ് ബൈ ഗുഡ് ബൈ